ഹലോ ഗൈസ് ഇന്നത്തെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഒരാൾ പബ്ജീൻ്റെ അഡിക്റ്റ് ആയ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്തോ അപ്പോൾ നമുക്ക് ഒരാൾ പബ്ജീൻ്റെ അഡിക്റ്റ് ആയ എങ്ങനെ ഉണ്ടാവും നമുക്ക് ഇനി നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ പബ്ജി അഡിക്റ്റ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം 来嘞。 기다리고 있긴 해. 아. 그래, 니집 네 안 믿고. ഇതൊക്കെ മതി ഇപ്പോൾ ഇതവിടെ തന്നെ വണ്ടി ഒട്ടിട്ടോ ആ പത്ത് അടക്ക് എന്തെങ്കിലും കാർഡ് കിട്ടിയോ എൻ്റെ കാർഡൊക്കെ അവർ പൊട്ടിച്ചു പാച്ചാക്കിയാടോ ഓല് ആ 想大了。 നീ അവിടെ തന്നെ ഒക്കെ ആ നീ അങ്ങോട്ട് കിട്ടോ ഞാൻ സ്മോക്ക് ഇട്ടുണ്ട് നീ അവിടെയൊക്കെ പോയിക്കോ കേട്ടോ വേഗം തേച്ച് പോയി കുളിക്കി ആ തേച്ച് ആ ആ ടാ ആ അടുത്ത കളിയിലേക്ക് അടുത്ത കളിയിലേക്ക് ആ പാരച്യൂട്ട് ഇട് ആ ഇറങ്ങി നമുക്ക് ഇന്ന് ഇവിടെ ഇറങ്ങാം അപ്പൊ ചിക്കനിയിൽ തന്നെ ആ ഇതൊക്കെ മതി നീ നമുക്ക് കളിക്കാം എടാ ഓനെ അടി അടി അടി ആ എൻ്റെ ഒരു ഗണ്ണൊന്നുമില്ല കത്തി ഉണ്ട് അതെടുത്ത് കുത്ത ആ എടാ ലെവൽ ത്രീ ബാഗ് കിട്ടിയോ ബാഗ് ഉണ്ടോ ലെവൽ ത്രീ അവിടെ ഉണ്ട് എന്നാ എനിക്കൊന്നു താ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നീ ഒന്ന് മാർക്ക് ആയിട്ടോ ആ ഓക്കേടാ ഓക്കെ ഓക്കെ ആ നീല്ല അങ്ങോട്ട് വളഞ്ഞിട്ട് വാ ഞാനിത് ഓൻ അവിടെ കൂടെ പോയിക്കോളാം അപ്പോൾ ഓന് ഇത് ഓന് ഇത് ഓക്ക് ഇത് വട്ടേ പോയി ഓനെ ഓൻ തന്നെ കൺഫ്യൂഷൻ ആവും ഈ ആയിക്കൂടെ പോകുമ്പോൾ ഈ കൂടെ പോകണോ ഒക്കെ ഇക്കാക്ക ഓ പറഞ്ഞ ഇത് പാൽ പാലത്തിന് ഒരാൾ കൊല്ലുണ്ടെന്ന് കത്തിയും തോക്കായിട്ട് കൊല്ലുണ്ടെന്നും പറഞ്ഞ എനിക്ക് നല്ല പേടിക്ക വേഗം വാ പബ്ജി കളി കുട്ടികളെ പേടിപ്പിക്കുക ജി ഗൈസ് നിങ്ങൾ കണ്ടില്ല ഇപ്പോൾ ഒരു പബ്ജീൻ്റെ ഒരാൾ ഇങ്ങനെ അഡിക്റ്റായി ഇങ്ങനെ ആയിരിക്കും നമ്മളിങ്ങനെ പ്രാന്ത് പിടിച്ചോളായിരിക്കും ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എന്ത് ഒന്ന് അറിയ അറിയിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്ത് ഞങ്ങൾ കളിക്കണ്ടെന്നല്ല കളിച്ചോ എന്നാൽ അത്യാവശ്യം എന്ത് അത്യാവശ്യം കളിച്ചോ എന്നാൽ ഞങ്ങൾ എന്താ അഡിക്റ്റ് ആവരുത് അഡിക്റ്റായി ഇങ്ങനെ പ്രാന്തും ടെൻഷനോ നമ്മൾ വീട്ടുകാർക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിലൊന്നും പഠിക്കാതെ ഇങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ പാർട്ട് ടു ആണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടണം ബെൽ ബട്ടൺ ഒന്ന് എണേബും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ബായ്